നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് വരുന്ന ജൂലൈ മുപ്പതാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇതിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നേക്കാളും മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ലൈഫ് ഇൻഷുറൻസ് ആണ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് ആണ് അപ്പോൾ ഇതൊക്കെ എന്താണെന്നും ഇതിൻ്റെ ആവശ്യം നമുക്ക് ഓരോരുത്തർക്കും എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത് അപ്പോൾ എൻ ആർ ഐസിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണോ റെസിഡൻസിന് ഇമ്പോർട്ടൻ്റ് ആണോ ജോലിയുള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ ഇതെല്ലാത്തിൻ്റെ ആൻസർ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക സെഷന് ജൂലൈ മുപ്പതാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് എല്ലാവരും ഒരുമിച്ച് കാണാം താങ്ക് സോ മച്ച്